hi friends welcome to plan rooms ഞാൻ അഞ്ജലി ഇന്നത്തെ എപ്പിസോഡിൽ ആര്യവേപ്പ് കൊണ്ടുള്ള ജൈവ കീടനാശിനി നിർമ്മാണത്തെക്കുറിച്ചാണ് പങ്കുവയ്ക്കുന്നത് നീം ബയോപെസ്റ്റൈഡ് പാർട്ട് വൺ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുമല്ലോ അതിൽ നിന്നും അല്പം വ്യത്യസ്തമായി ആര്യവേപ്പ് തിളപ്പിച്ച് അതിൻ്റെ സത്ത് മഞ്ഞളുമായി ചേർത്തുള്ള ബയോപെസ്റ്റിസൈഡ് നിർമ്മാണ രീതിയാണ് പാർട്ട് ടുവിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആസ ഡിറക്ട ഇൻഡിക്ക എന്നാണ് ആര്യവേപ്പിന്റെ ശാസ്ത്രീയ നാമം anti helminthic anti fungal anti diabetic anti bacterial മുതലായ ഒട്ടനേകം ഔഷധ ഗുണം ഉള്ളതിനാൽ ആയുർവേദ ചികിത്സാ രീതിയിൽ ആര്യവേപ്പ് ഒരു മുഖ്യ ഘടകമാണ് ചെടികളെ ആക്രമിക്കുന്ന പലയിനം കീടങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനും ഇതിന് സാധിക്കുന്നു ആസ ഡിറക്റ്റിൻ എന്ന രാസപദാർത്ഥമാണ് ആര്യവേപ്പിന്റെ ബയോപെസൈഡ് പ്രോപ്പർട്ടിക്ക് കാരണം ആര്യവേപ്പിന്റെ ഇല നല്ലതുപോലെ തിളപ്പിച്ചെടുത്ത സത്തിൽ മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും അരച്ചെടുത്ത മിശ്രിതം ചേർത്ത് നേർപ്പിച്ചെടുക്കുന്നതാണ് ഈ രീതി കീടങ്ങളുടെ ആക്രമണം നേരിടുന്ന എല്ലാ ചെടികളിലും ഈ ജൈവ കീടനാശിനി ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ആര്യവേപ്പ് ഉപയോഗിച്ചുള്ള രണ്ട് ബയോ പെസ്റ്റൈഡുകളും ഞങ്ങളുടെ അടുക്കളത്തോട്ടത്തിലെ കീടങ്ങളെ തുരത്താൻ വളരെ ഫലപ്രദമായിരുന്നു നിങ്ങൾക്കും ട്രൈ ചെയ്തു നോക്കാം മറ്റൊരു എപ്പിസോഡിൽ കാണാം അതുവരെ എല്ലാവരും സേഫ് ആയിരിക്കൂ stay safe and stay healthy